welcome welcome welcome back to Adesh ഇൻഷൂസ് ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ പണം നേടാം ഓക്കെ അപ്പോൾ ഈ പണം നേടുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും പണം പൈസ നേടുക നമ്മുടെ കയ്യിലൊരു പൈസ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് അത് എനിക്കാണെങ്കിലും ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അപ്പം ഞാനും കുറേ തപ്പി എങ്ങനെ പൈസ നേടാം അതായിട്ട് ഞാൻ എനിക്ക് അതായിട്ടാണ് ഒരു ബോധം തോന്നിയത് ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞുകൂടെ ഓക്കെ അപ്പം ഫ്രീ ആയിട്ട് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണ ഒരു ബിസിനസ് അല്ലെങ്കിൽ പൈസ നമുക്ക് ഇൻകം ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു മിനിമം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഇൻകം കിട്ടാൻ വേണ്ടി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അങ്ങനെ ഇൻകം കിട്ടണമെങ്കിൽ ഒരു പാഷൻ വേണം അല്ലാതെ പൈസ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല നമുക്ക് കിട്ടാൻ ഇപ്പോഴൊന്നും കിട്ടാൻ പോകണില്ല യൂട്യൂബ് ചാനൽ പൈസ ഒക്കെ പിന്നെ ഞങ്ങൾക്ക് അത് അതേപോലെയാണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് പൈസ നേടണം നിങ്ങൾക്ക് എത്ര പൈസ നേടാം പക്ഷെ എത്ര പൈസ നേടാം പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാ ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണാം ഈ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോടിപതി വരെ ആകാം ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പഠിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുകൂട്ടൊരു ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് പിന്നെ സൈഡിൽ വേണം ബെല്ലൈക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിൽക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പിടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കുഴപ്പമില്ല feel free to like and subscribe okay അപ്പോൾ നമുക്ക് നിങ്ങൾ പിന്നെ വല്ല സജഷൻസ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതിപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് അവിടെ പരിഹരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോയിലെ കുറച്ച് ലാഗ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഇത് എനിക്ക് കിട്ടി ഞാൻ പൈസ കിട്ടില്ല എനിക്ക് കിട്ടിക്കൊണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചില ലിങ്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുകൂട്ടി ചെയ്യുക അപ്പോൾ ഇത് ഇതെന്താ ഗുണം എന്ന് വെച്ചാൽ ഓക്കെ വീട്ടിൽ ഗുണം കാര്യം പറഞ്ഞു നിങ്ങൾക്കൊരു പറഞ്ഞു തരാം ഫുൾ ഇപ്പൊ ഇതെന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാൾ പോയിട്ട് ലൈക്ക് ക്ലിക്ക് ചെയ്യും ഓക്കെ ഞാൻ ഇപ്പോൾ ലിങ്ക് ഇട്ടു ഞാൻ യൂട്യൂബ് ചാനലിന്റെ അടിപ്പോയിൽ നിങ്ങൾക്ക് യൂട്യൂബ് വെബ്സൈറ്റ് വേണം ഓക്കെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല യൂട്യൂബ് ചാനൽ മതി അല്ലെങ്കിൽ യാ ഫേസ്ബുക്ക് ആണെങ്കിൽ മതി അല്ലെങ്കിൽ ട്വിറ്റർ ആണെങ്കിൽ മതി ഓക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഏതെങ്കിലും ഓർമ്മ ഉണ്ടാവായിരിക്കില്ലല്ലോ ഓക്കെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഈ വീഡിയോ ഓക്കെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്ന വെച്ചു ഡിസ്ക്രിപ്ഷന് ആമസോൺ അഫിലിയേറ്റ് ലിങ്കിൽ ഏതൊരു ഏതൊരു സംഭവം ഇപ്പോൾ ഒരു റിയൽമി സാധനം ഞാൻ അവിടുത്തെ I bought bought new phone എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോ അതിന് ഞാൻ റിയൽമി സെവൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് ആമസോണിന്റെ ഷോർട്ട് ആൻഡ് ലിങ്ക് ആയിട്ടാണ് അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അത് അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ ലിങ്ക് ആണ് ഓക്കെ മിക്ക യൂട്യൂബേഴ്സും ഓക്കെ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിലൊക്കെ വേൾഡിലെ മിക്ക യൂട്യൂബേഴ്സും ഈ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ ആണ് കാരണം നിങ്ങൾ എന്തടിച്ചാലും അപ്പം ലിങ്ക് കാണും നിങ്ങൾ ഷോർട്ട് ലിങ്ക് ആയിരിക്കും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇതെങ്ങനെ ഷോർട്ട് ലിങ്ക് കിട്ടണം അതായത് ഞാൻ ഞാൻ ബിറ്റ്ലി ഇല്ലേ ബിറ്റ്ലി ഷോർട്ട് ലിങ്ക് കൂടി ഷോർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇത് ആ കാര്യമല്ല പ്രോഗ്രാം പ്രോഗ്രാമാണ് അതിനുള്ള പൈസ നേടാൻ പറ്റുന്നു പിന്നെ എന്തുകൊണ്ട് പൈസ നേടുക അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ആമസോൺ അഫിലിയേറ്റിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് ആമസോൺ ഷോർട്ട് ലിങ്കാണ് അവരെ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കാണ് ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലിങ്ക് കിട്ടുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ പോയി ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയി പോയി ഫോർവേഡ് പോയി ഇഗ്നോർ ചെയ്തിട്ട് ആൾ പോയി പിന്നെ within twenty four hours within twenty four hours ആ ആള് ആ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മൈക്ക് ഓക്കെ ഈ മൈക്ക് ഓക്കെ ഈ മൈക്ക് മോഡൽ സാധനം ഓക്കെ ഇത് ഇതൊരു ക്ലിപ്പ് സ്റ്റാർ എന്ന് പറയുന്ന അതിൻ്റെ മൈക്കാണ് ഓക്കെ ഈ ക്ലിപ്പ് സ്റ്റാറിന് ഈ മൈക്ക് ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ആമസോൺ ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു ഓക്കെ അപ്പോൾ ഈ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ആമസോൺ ഇതിന്റെ സാധനം ആമസോൺ തപ്പിയിട്ട് ആമസോണിന് അടിപ്പോയി ലിങ്ക് ഇട്ടാൽ ഓക്കെ ആമസോണിന് അടിപ്പോയി ലിങ്ക് ഇട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ കഴിയും അപ്പം നിങ്ങൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്യും നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്യും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോകും നിങ്ങൾ ഫോർവേഡ് ആയി പോകുമ്പോൾ ഇഗ്നോർ ചെയ്യും ഓക്കെ ഈ സാധനം നിങ്ങളത് ഇഗ്നോർ ചെയ്യും അതുകഴിഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ ലിങ്കിൽ കൂടി തന്നെ കയറുന്നില്ല നമ്മുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആൾ ഈ സംഭവം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ സംഭവം അതായത് ഈ മൈക്ക് ആ ആൾ പർച്ചേസ് ചെയ്താൽ അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു ഇരുന്നൂറ് സം ഇരുന്നൂറോ നൂറ്റമ്പത് സംതിങ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇരുന്നൂറാണെങ്കിൽ തന്നെ ഇതിൻ്റെ എത്രയോ കമ്മീഷൻ അതായത് എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടും പ്ലസ് നമുക്ക് അഡ്വർടൈസിങ് ഫീസും നമുക്ക് കിട്ടും അഡ്വർടൈസിങ് ഫീസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല അതായത് പിന്നെ എപ്പോഴും വീഡിയോ സൗകര്യം പോലെ ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഒരു ക്ലിക്കാണെങ്കിലും നമുക്ക് പച്ച പിടിച്ച് കയറാൻ മതി ക്ലിക്കിംഗ് കൊണ്ട് നമുക്ക് പൈസ കിട്ടുന്ന സംഭവമാണ് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം അപ്പോൾ നമുക്ക് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിലേക്ക് പോകാം ഞാൻ അധികം നിങ്ങൾ ലാഗ് എടുക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഫോണിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തുടങ്ങി നമുക്ക് ഡിവൈസ് ഒക്കെ നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് കാണാം ഓക്കെ നമുക്ക് നമുക്കൊന്ന് സ്ക്രീനിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മൾ നേരിട്ട് നമ്മൾ ഗൂഗിൾ എടുക്കാം എന്നിട്ട് നമ്മൾ ആമസോൺ അഫിലിയേറ്റ് ഓക്കെ ആമസോൺ അഫിലിയേറ്റിന് അടിക്കുക നെറ്റ് ഇച്ചിരി ലാഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഒന്നും തോന്നരുത് അല്ല ലാപ്പ് ഇച്ചിരി ലാഗാണ് അപ്പോൾ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ ലിങ്ക് എടുത്തുകൊണ്ടാണ് അടിയിൽ സജഷൻസ് കൂടെ ലിങ്കുകളൊക്കെ വരുന്നത് അത് വേറെ ഒന്നുമല്ല ഓക്കെ എടുക്കുമ്പോൾ affiliate program dot Amazon dot in അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ആ ലിങ്കിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ആമസോൺ അസോസിയേറ്റ്സിൻ്റെ വെബ്സൈറ്റ് വരും അപ്പോൾ അത് നമ്മളൊന്ന് സൈൻ അപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുക നമുക്ക് ആമസോണിൻ്റെ നമുക്കൊരു ആമസോൺ ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ നമ്മൾ ബുക്ക് ഓർഡർ ചെയ്യുന്നത് അതും കൊണ്ട് ആ സെയിം ഇമെയിൽ ഐ ഡി കൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക സാധാരണ ആമസോണിലേക്ക് ലോഗിൻ ചെയ്ത് വിട്ട് അപ്പോഴേ നമുക്ക് ഇത് കൂട്ട് വരും create your Amazon associates account അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന പോലെ ചെയ്യുക ഇപ്പോൾ ഈ സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ്സ് ഉണ്ടാക്കി ഇത് അകത്ത് കൊടുക്കുന്ന പേയ് ഞാനാണ് അകത്ത് കാണിച്ചിരിക്കുന്നത് ഞാനാണ് പക്ഷേ എൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ അതുകൊണ്ട് സമ്മൺ എൽസിന് കോൺടാക്ട് പിന്നെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആദർശ് ശർമ്മ കണ്ടോ നടുക്കത്തെ സംഭവം കണ്ടോ അതാണ് സംഭവം ഓക്കെ അപ്പോൾ എൻ്റെ എൻ്റെ പേ കോണ്ടാക്ട് നെയിമാണ് ഏറ്റവും മുകളിൽ പേയ്ഡ് ലിസ്റ്റ് തൊട്ടടിയിൽ വീടിൻ്റെ തൊട്ട് മുകളിൽ ഇപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുക ഓക്കെ എൻ്റെ നമ്പർ കൊടുക്കാം കാരണം ഞാനാണല്ലോ കോണ്ടാക്ട് ചെയ്യേണ്ട ആൾ എന്നെയാണ് വിളിക്കേണ്ടത് പേര് പക്ഷേ മറ്റാളാണെന്നുള്ളൂ അപ്പോൾ എൻ്റെ പേരും കൊടുക്കാൻ നമ്പറും കൊടുക്കുക പിന്നെ യു എസ് പേഴ്സൺ ആണോ അല്ല അപ്പോൾ നോ കൊടുക്കുക അല്ലെങ്കിൽ യു എസ് ടാക്സ് കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഞാൻ നേരത്തെ നമ്മൾ യൂട്യൂബ് ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ആണെങ്കിലും മതി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിലും മതി ഏതാണ് മതി അവിടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ അതിൽ ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്തിട്ട് അവിടെ നിന്ന് ലിങ്ക് എടുക്കുക നമ്മുടെ പ്രൊഫൈൽ ലിങ്ക് എടുക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് നമ്മൾ യൂട്യൂബിൽ പോയിട്ട് മൈ ചാനൽ എടുക്കാം മൈ ചാനൽ എടുക്കുമ്പോൾ മുകളിൽ ലിങ്ക് കാണാം അത് കോപ്പി ചെയ്തിട്ട് ആമസോൺ ഈ സൈറ്റിൽ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാം നൈസായിട്ട് പേസ്റ്റ് ചെയ്യാം എൻ്റർ അടിക്കുമ്പോൾ തന്നെ തന്നെ ആഡ് ആയിക്കോളും ഞാൻ ലാപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ആവട്ടെ ഓക്കെ അപ്പോൾ പ്രിഫേർഡ് സ്റ്റോർ ഐ ഡി ഞാൻ ചൂസ് കൊടുത്തു നമ്മുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ഉണ്ട് പിന്നെ mobile or app what are your website or mobile apps about അപ്പോൾ എൻ്റെ അത് എൻ്റെ ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ ടെക് ഓക്കെ ആയിട്ടാണ് related to tech and vlogs അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെക് ടോക്സും അൺബോക്സിങ് ആൻഡ് റിവ്യൂസും പിന്നെ നമുക്ക് വ്ളോഗ്സും കൊടുക്കാം ഓക്കെ വ്ളോഗ്സ് ഓക്കെ സോറി വ്ളോഗ്സും കൊടുക്കണ്ട നമുക്കൊന്ന് ലൈഫ് സ്റ്റൈൽ ഒന്ന് കൊടുക്കാം ഓക്കെ സാധാരണ അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ അപ്പോൾ അത് അതുകൊണ്ട് which of the following topics is best describe നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി നമുക്ക് അതാണ് വേണ്ടതൊക്കെ അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് സെക്കൻഡറി ടോപ്പിക് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൽ മതി അത് അത് ഞാൻ സെയിം തന്നെ ചൂസ് ചെയ്ത് ഓക്കെ ഓക്കെ തൽക്കാലം കാരണം എൻ്റെ do you need inter list on website ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് എടുക്കാൻ കമ്പ്യൂട്ടറിൻ്റെ ഓഫീസ് എടുക്കാം നമുക്ക് അതാണ് നമുക്ക് ആവശ്യം ടെക്കും വീട് അതൊക്കെ ഇല്ല അതുകൊണ്ടൊക്കെ പിന്നെ what types are your website നമുക്ക് അറിയാത്തതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതർ നെക്കുക നമുക്ക് അറിയുന്നതാണെങ്കിൽ എന്താണ് നിൽക്കാം ഓക്കെ അറിയുന്ന സാധനം നിൽക്കുക അറിയാത്തതാണെങ്കിൽ നമ്മൾ അതർ നിൽക്കുക അറി നമ്മൾക്ക് അറിയാത്തതാണ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ അതുകൊണ്ട് ട്രാഫിക് ആൻഡ് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക ഡിസ്പ്ലേ അഡ്വർട്ടൈസ് നിൽക്കുക സോഷ്യൽ നെറ്റ്വർക്ക് നിൽക്കുക എസ് യു നിൽക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് how do utilise website to generate income അപ്പോൾ നമുക്ക് ഇന്ന് ഗൂഗിൾ ആഡ്സൻസ് അതാണ് കണ്ടക്സ്റ്റുവൽ അഡ്വർടൈസിങ് ഒക്കെ അതായത് usually build links H T M L editor പിന്നെ നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് ഒരു ഒരു മാസത്തേക്ക് from five hundred one to five thousand അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അത് ഉറപ്പ് വരുത്തും ഓക്കെ അപ്പോൾ അതിന് നമുക്ക് യൂസ്ഫുൾ കണ്ടൻറ്റ് ഫോർ മൈ സൈഡിൽ നിൽക്കുക പ്രൈമറി റീസൺ ഓക്കെ നെക്ക അതായത് നമ്മൾ യു വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നമുക്ക് വ്യൂവേഴ്സിനെ അറിയാൻ പറ്റും ഓക്കെ വ്യൂവേഴ്സിനെ അറിഞ്ഞിട്ട് നോക്ക് നമ്മൾ നോക്കും ഒരു മാസം അത് ഇരുപത്തെട്ട് ദിവസത്തേക്ക് എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഫൈവ് ട്വൻറ്റി ഫോർ ആ ഫൈവ് ട്വൻറ്റി ഫോർ വ്യൂസ് എനിക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട് ഒരു മാസം okay last twenty eight days അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിനൊക്കെ പിന്നെ വാട്സ്ആപ്പ് പ്രൈമറി റീസൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് useful content for my site നിൽക്കാൻ മതി വേറെ ഒന്നും നിൽക്കരുത് how do do hear about us നിങ്ങളിപ്പോൾ എൻ്റെ വായന കേൾക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് വേർഡ് ഓഫ് മൗത്ത് നിൽക്കരുത് ഓൺലൈൻ സെർച്ച് നിൽക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കൊരു ക്യാപ്ച തരും ഓക്കെ ഈ ക്യാപ്ച നമുക്ക് ചെയ്താൽ ഓക്കെ ക്യാപ്ച നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് വേണമെങ്കിൽ ട്രൈ ഓഡിയോ ക്യാപ്ഷൻ ആക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഇന്നത്തെ കാണിച്ചിരിക്കുന്ന four M B B B W ആണ് ഓക്കെ അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ അടിയിൽ കോൺട്രാക്ട് ടേംസിലാണ് യു അഗ്രി അഗ്രിയുടെ ടിക്ക് നോക്കുക ഫിനിഷ് നിൽക്കുക ഫിനിഷ് നിൽക്കുമ്പോൾ ഇപ്പോൾ സൂപ്പറായിട്ട് ഒരു ഇൻ്റർഫേസ് വരും അതിന് അല്ല കോൺ കൺഗ്രാറ്റ്സ് ആദറ കിച്ചൂസ്ന്നായി പോയി ഓക്കെ സ്പെല്ലിംഗ് ഇച്ചിരി മാറിപ്പോയി അപ്പോൾ ആദർശ് ആയിരുന്നു അപ്പോൾ ഫോർ അപ്ലൈയിങ് അസോസിയേറ്റ് കോപ്പി ചെയ്യുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു പേയ്മെൻറ്റിന് അവിടെ നമ്മൾ ലേറ്റർ കൊടുക്കുക ഓക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ മതി അതുകൊണ്ട് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ടൊന്ന് വായിച്ച് നോക്കാം പിന്നെ ഈ ഏണിംഗ് ഓറിയുടെ അതിൽ കൂടെ നമുക്ക് എത്ര ക്ലിക്സ് കിട്ടി എത്ര രൂപ കിട്ടുന്നുണ്ട് നമുക്ക് എത്ര നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് പറയുന്നതൊക്കെ ഒരാളുടെ ക്ലിക്കിൽ നിന്നും എത്ര രൂപ കിട്ടും എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ലിങ്കിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് ലിങ്ക്സ് എടുക്കുക പ്രൊഡക്റ്റ് ലിങ്ക്സ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ കണ്ടോ സെർച്ച് ചെയ്യുന്നൊക്കെ അപ്പോൾ ഫോർ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ അവിടെ ഇടാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ റിയൽമി സെവൻ അടിക്കുവാണ് ഗോനക്ക ഓക്കെ ഗോനക്ക ഗോവനക്കുമ്പോഴത്തേക്കും നമുക്ക് നേരെ കണ്ടോ റിയൽമി സെവൻ്റെ ലിസ്റ്റ് വരും അതായത് സിക്സ് ജി ബി ഉണ്ട് എയ്റ്റ് ജി ബി ഉണ്ട് sixty four G B ROM ഉണ്ട് one twenty eight G B ROM ഉണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ six four six G B RAM with sixty four G B ROM അപ്പോൾ കണ്ടു ഗെറ്റ് ലിങ്കിൻ്റെ സൈഡിൽ നമുക്ക് ആ സാധനം ഉണ്ട് അത് ഞെക്കുമ്പോൾ copy and paste link below ഉണ്ട് ഷോർട്ട് ആൻഡ് യു ആർ ഉണ്ട് ഷോർട്ട് ആൻഡ് യു ആർ ഞെക്കിയിട്ട് നമ്മൾ ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആമസ് അല്ല ഓക്കെ നമ്മൾ യൂട്യൂബ് യൂട്യൂബ് ഉണ്ടല്ലോ നമ്മൾ യൂട്യൂബിൽ പോയി എടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി എടുക്കുക നമ്മൾ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഞാനിപ്പോൾ ആ ഒരു ഐ ബോട്ടെ ന്യൂ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് റിയൽമി സെവൻ്റെ സംഭവം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വീഡിയോൻ്റെ അവിടെ പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് ചേർക്കാം ഇത് നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടോ six G B RAM sixty four G B റോമിൻ സാധനം നേരത്തെ ഇട്ടിട്ടുണ്ട് ആമസോൺ അഫിലിയേറ്റ് ലിങ്ക് തന്നെയാണ് അതും ഓക്കെ അപ്പോൾ നമുക്ക് ഇതും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ സാധനമായിട്ട് നമ്മൾ സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും സേവ് സേവ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്യാം സംഭവം കോമിറ്റ് അങ്ങനെ കാണാൻ തിരിച്ചറിയാൻ വേണ്ടിയാണ് കേട്ടോ നമുക്ക് സേവ് ചെയ്യാം സംഭവമൊക്കെ അപ്പോൾ ഈ കണ്ട ഈ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സ് എങ്ങനെ എത്തണമെന്ന് അറിയണ്ട അപ്പോൾ നമ്മൾ എന്താ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മളിവിടെ ഒരു പുതിയ ടാബിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക അപ്പോൾ കളി ഇതാണ് ഇൻ്റർഫേസ് അതായത് നമ്മളിപ്പോൾ അടിയിലിടുന്ന ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ വ്യൂവേഴ്സ് നമ്മുടെ ഓഡിയൻസ് ആ ലിങ്ക് പോയി നെക്കിയാൽ അവർക്ക് കാണുന്നത് ഈ ആ ആമസോണിൻ്റെ സൈറ്റിലേക്ക് ആയിരിക്കും അതുപോലെ മറ്റേ സൈറ്റും ഉണ്ട് ഓക്കെ നേരത്തെ ചെയ്ത് അതും കൂടി ഒന്ന് കോപ്പി ആയിട്ട് പേസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം രണ്ടും സെയിം തന്നെയാണെന്ന് അറിയാം ഓ മൈ ഗോഡ് രണ്ടും പക്ക സെയിം ഓക്കെ രണ്ടും റിയൽമിസ് ആൻഡ് മിസ്റ്റബിൾ sixty four G B ROM with six G B RAM എല്ലാം പക്ക കറക്റ്റാണ് കേട്ടോ ഓക്കെ രണ്ടും സെയിം ആണ് എനിക്ക് തോന്നുന്നത് unique I D unique associate I D മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓക്കെ എവർ അപ്പോൾ അത്രയ്ക്കുള്ള സംഭവം ഇപ്പോൾ ഓരോ ക്ലിക്കിൽ നിന്നും വരും പൈസ കിട്ടും ഇപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സംഭവം Amazon affiliate and YouTube channels good bye